ഹലോ ഫ്രണ്ട്സ് ഞാൻ നസ്രിയ നമ്മളിന്ന് അടുക്കള മാജിക് റെസിപ്പീസിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു K F C style broasted ചിക്കനാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇതിന് അതേപോലെ തന്നെ നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കടയിൽ നിന്നൊന്നും വാങ്ങുന്ന പോലെയല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഓയിലൊക്കെ യൂസ് ചെയ്യാം അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല സമാധാനത്തിൽ കൊടുക്കാൻ പറ്റും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യം തന്നെ നമ്മൾ ചിക്കനെല്ലാം നല്ല കഴുകി വാർത്തി വെള്ളമെല്ലാം വാർത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഇതുപോലെ ഒരു സൈസിലുള്ള ഒരു നാരങ്ങ മുഴുവനായിട്ടും പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ സമയം നമുക്ക് ഇത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം എന്നാലാണ് മസാലകൾക്ക് നന്നായി അതിലേക്ക് പിടിക്കുക ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പൊക്കെ അതിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് മൈദയും അര കപ്പ് കോൺഫ്ലോറും പിന്നെ ആവശ്യത്തിന് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് നമ്മൾ ദോശയിലൊക്കെ മാവ് പുളിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കുന്ന അപ്പ സോഡ അത് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കൈകൊണ്ട് മിക്സ് ചെയ്താലാണ് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് എത്തി ഇനി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച ചിക്കന് ഒരു അരമണിക്കൂറായി പുറത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ആ ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളം പുറത്തു വന്നിട്ടുണ്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളി ഉപ്പും ഒക്കെ നാരങ്ങ നീരൊക്കെ മിക്സ് ആയിട്ടുള്ള വെള്ളമാണ് അപ്പോൾ ചിക്കൻ്റെ പീസല്ല അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെക്കുക എന്നിട്ട് ആ വെള്ളത്തിൽ ഈ ചിക്കൻ്റെ ഓരോ പീസും മുക്കുക അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ പൗഡറിലേക്ക് അത് നന്നായി കോട്ട് ചെയ്ത് കൊടുക്കണം ആ പൗഡറിൻ്റെ മിക്സ് ഈ ചിക്കനിൽ എല്ലാ ഭാഗത്തേക്കും നന്നായി എത്തണം എന്നാലാണ് നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഈ ബ്രോസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുക ഇനി ചിക്കൻ്റെ എല്ലാ പീസും ഇതുപോലെ ചെയ്തെടുക്കണം ഞാനിവിടെ രണ്ട് ചിക്കനാണ് എടുത്തിരിക്കുന്നത് രണ്ട് ചിക്കൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ അളവിൽ പൗഡർ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ചിക്കൻ എടുക്കുന്ന വെച്ചെങ്കിൽ ഇത്രയും മൈദമാവും കോൺഫ്ലോറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എല്ലാ ചിക്കനും പൗഡർ കൊണ്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു പാത്രത്തിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ കോട്ട് ചെയ്ത പൗഡർ ബാക്കി വന്നതുണ്ടാവില്ലേ അതിലേക്ക് ആവശ്യത്തിന് അല്പം ഓട്സും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഓട്സ് ഈ ചിക്കനിലേക്ക് മുഴുവനായിട്ടും വേണ്ടത് ഇട്ടിട്ടില്ല ഞാൻ ആവശ്യത്തിന് നോക്കി നോക്കി അല്പാൽപ്പായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അത്യാവശ്യമൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ നമുക്കിത് പോരാ ഞാൻ ഈ രീതിയിൽ നന്നായി കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയും ഓട്സ് മതിയാവില്ല അപ്പോൾ ഈ ഇതിലേക്ക് കോട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പാത്രത്തിൽ തീർന്നു പോകുന്ന സമയത്ത് ഞാൻ വീണ്ടും വീണ്ടും ഓട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഈ രീതിയിൽ നമുക്ക് എല്ലാ ചിക്കൻ പീസും മുട്ടയിലും ഓട്സിലും നന്നായി കോട്ട് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ കണ്ടില്ലേ എല്ലാ ചിക്കനും നന്നായി ആ ഓട്സൊക്കെ നന്നായി അതിൽ വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യരുത് അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ആ ലെയർ അത് കരിഞ്ഞു പോവുകയും ചെയ്യും ഉൾഭാഗം വെന്തിട്ടും ഉണ്ടാവില്ല കാരണം അത് വലിയ പീസാണ് അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ടൈം എടുത്തിട്ട് വേണം അത് കുക്ക് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പീസ് ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് നമ്മൾ പൊരിച്ചെടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് പാകത്തിന് മാത്രം പീസ് ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇത്രയും ടൈം എടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാനും മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറിക്കെല്ലാം വെട്ടുന്ന ആ സൈസിൽ എടുത്താൽ മതി പീസൊക്കെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചധികം പീസ് ഒരുമിച്ച് ഇടുകയും ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് എടുക്കുകയും ചെയ്യാം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും ഇതിനേക്കാളും ടേസ്റ്റ് ആ കറിക്കൊക്കെ വെട്ടുന്ന അത്രയും വലിപ്പത്തിലുള്ള പീസാണെങ്കിലാണ് ഇത് പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ കറക്റ്റ് ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും വലുപ്പത്തിലുള്ള പീസ് എടുത്തത് നമ്മൾ സാധാരണ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത്രയും വലിയ പീസ് എടുക്കേണ്ട ആവശ്യമില്ല സാധാരണ കറിയുടെ എല്ലാം സൈസിലുള്ള ചെറിയ പീസ് എടുത്താൽ മതി വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്